ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അൺബോക്സിങ് എന്താണെന്ന് വെച്ചാൽ ആമസോണിൽ നിന്നൊരു സാധനമാണ് അപ്പോൾ സബ്മറൈസർ പമ്പ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം എക്കോ എൺപത് നാൽപ്പത് ആണ് അപ്പോൾ ഇതിൻ്റെ കണക്ടർ ഉണ്ട് കണക്ടർ അരഞ്ചിൻ്റെയും മുക്കാൽ ഇഞ്ചിൻ്റെ ആണ് വരുന്നത് നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് മുക്കാൽ ഇഞ്ചിൻ്റെ പൈ പൈപ്പും അരഞ്ചിൻ്റെ പൈപ്പും ഇതിമേ കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഒന്നര ഒന്നര ഇഞ്ചിൻ്റെ ആണ് വയറ് നീളം വരുന്നത് പിന്നെ ഫ്ലഗ് ഇനി നമുക്കിതൊന്ന് പ്രവർത്തിച്ച് കാണിക്കാം നമുക്ക് ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം പവർ രണ്ടര മീറ്റർ ഹൈറ്റ് രണ്ടര മീറ്റർ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്ക് അമർത്തുക അപ്പോൾ ബൈ ബൈ